ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് പക്ഷേ ഇതുവരെ ചെയ്യാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വിലയാണ് എന്നുവെച്ചാൽ തീ പിടിച്ച വിലയാണ് പിന്നെ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല കാരണം വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുള്ളൂ അപ്പം എന്താ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ ഒറിജിനൽ ടെയിൽ ലാമ്പ് ലെൻസാണ് അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഫൈനലി ഒരുത്തൻ്റെ ഇന്ന് വരുത്തി ഈ സാധനം ഈ പറയുന്നത് ഒരു മറ്റേ നമ്മുടെ ബുള്ളറ്റിൻ്റെ തണ്ട ബേർഡിൽ പഴയ തണ്ട ബേർഡിൽ വരുന്ന ലൈറ്റിൻ്റെ അതേ സെയിം ഷേപ്പ് സൈസുമാണ് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഇപ്പം തണ്ട ബേർഡിൻ്റെ ലൈറ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സാധനത്തിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഫിലിപ്സ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ വേണം അപ്പം അതിന് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാൻ ബൈക്ക് പുറത്തെടുക്കുന്നില്ല ജസ്റ്റ് ഈ കവർ ഒന്ന് പൊക്കിയിട്ട് നമുക്ക് അത് ചെയ്യാം ഓക്കെ അപ്പോൾ അതങ്ങനെ ഫിക്സ് ചെയ്തു കാണാൻ നല്ല ഒറിജിനാലിറ്റി ആയി R D three fifty R D three ഫിഫ്റ്റിയുടെ ടെയിൽ ലാമ്പ് കൊണ്ട് തന്നെയാണ് ഓടുന്നത് ഇനിയിപ്പം ഈ പറയുന്ന പോലെ തണ്ടർ ബേർഡിൻ്റെ ടെയിൽ ലാമ്പല്ല ഇതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു ഈ റബ്ബർ ബീഡിങ് അതും കൂടെ ഫിറ്റ് ചെയ്യാമായിരുന്നു കാരണം അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതില്ലെങ്കിൽ ഇനിയിപ്പം ഇതിനകത്ത് വെള്ളം ഇറങ്ങും അപ്പം അതുകൊണ്ട് ആ റബ്ബർ ബീഡിങ്ങും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഈവൻ ഈ പറയുന്ന പോലെ ഫിക്സ് ആവത്തില്ല നമുക്ക് ഈ റിങ് ബൈക്കിൽ ഫിറ്റ് ചെയ്തിട്ട് മറ്റേ സാധനം ഫിറ്റ് ചെയ്യാം അപ്പോൾ പറഞ്ഞ പോലെ ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല പൊട്ടലോ അങ്ങനത്തെ ഒന്നുമില്ല അതുകൊണ്ട് ഇനി ഇത് കുറച്ച് കാലം കൂടെ ഓടിക്കോളും ഇതെടുത്ത് ഞാൻ കളയാൻ പോകുന്നില്ല ഇത് സൂക്ഷിച്ച് വയ്ക്കാം കാരണം ഇതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതേ ഉള്ളൂ രക്ഷ അപ്പം ഞാൻ ഇതിനെ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും പക്ഷേ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻഫീൽഡിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ബുള്ളറ്റിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ലൈറ്റാണ് വന്നത് ഇതിനകത്ത് രാജ്ദൂത്തിനെ ഇവിടെ എഴുതിയിട്ടില്ല അപ്പം ഇത് ഉറപ്പായിട്ട് ഈ പറഞ്ഞ പോലെ രാജ്ദൂത്തിൻ്റെ ലൈറ്റല്ല യു എസ് പെക്ക് ആണെങ്കിൽ ഇത് യു എസ് പെക്കിലെ ആംബർ കളറാണ് അപ്പോൾ യു എസ് പെക്കും അല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ബുള്ളറ്റ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ആയിരിക്കാം എന്നാലും ഒറിജിനൽ ആർ ഡി ത്രീ ഫിഫ്റ്റിയുടെ ടെയിൽ ലൈറ്റിൻ്റെ അതേപോലെ എഴുപ്പുണ്ട് അതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനി വീഡിയോസ് വരുന്നുണ്ട് കിട്ടുന്ന സമയത്ത് ഞാൻ ചെറിയ ചെറിയ ഇതേപോലത്തെ പണികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ okay thanks for watching bye